So thank you first of all Nikhil sir കാര്യം ഞാൻ ഈ mutual fund how to generate regular income from mutual fund എന്ന് ചിന്തിച്ചപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ സാറ് ആ ഒരു ലിങ്ക് അയച്ചു തന്നിരുന്നു മണി ടോക്സിന്റെ ആപ്പിന് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ഇത് ഓരോ ടോപ്പിക്കിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് ഈ പ്രസന്റേഷൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മണി ടോക്സിന്റെ ഈ ഒരു ഓപ്ഷൻ വഴി പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഈ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സീറ്റിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് കാണാവുന്നും കേൾക്കാവുന്നും കരുതുന്നു കേൾക്കാം പറയുന്നത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് okay okay <laughs> So uh, once again, thank you so much and thank you all uh, for joining us on this Saturday morning. ഇതിനെപ്പറ്റി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് നിന്ന് റിട്ടേൺ അല്ലെങ്കിൽ റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനിൽ ജോയിൻ ചെയ്തതിന് എല്ലാവർക്കും നന്ദി സാർ പറഞ്ഞ പോലെ ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു അൺകൺവെൻഷനൽ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഒരു ഓപ്ഷൻ ആയിട്ട് കണ്ടിരുന്ന ഒരു കാലത്താണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വരുന്നത് അന്ന് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയുള്ള ജനറൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭാഗ്യമുള്ളവർക്ക് മാത്രം റിട്ടേൺ കിട്ടുന്ന ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് അത് മാത്രമല്ല ഇത് എപ്പോഴും ഷെയർ മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ് അപ്പൊ അത് എപ്പോഴും ലോങ് ടേമിലേക്ക് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് വന്നിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഹാർഡ് ഏൺഡ് മണി ഒരു കാരണവശാലും ഞാൻ മ്യൂച്വൽ ഫണ്ട്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് ഗ്യാമ്പിൾ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് ഈ ടേം ഹാർഡ് ഏൺഡ് മണി എന്ന് പറയുന്നത് I would request you to just you know keep it in your mind reason is നമ്മൾ ഈ എങ്ങനെ ഹാർഡ് ആൻഡ് മണി ആകുന്നത് നമുക്ക് ഇന്ന് ചെലവാക്കാൻ പറ്റുന്ന കാശ് നമ്മൾ ഇന്ന് ചെലവാക്കാതെ വേറൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ക്യാഷ് നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് നമ്മളൊരു കോർപ്പസ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഹാർഡ് ആൻഡ് മണി എന്ന് പറയുന്നത് അപ്പൊ thanks to SEBI thanks thanks to fund Mutual Fund Sahiye campaign, social media, influencers like Nikhil sir and all, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഒന്നാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് സൊല്യൂഷൻസ് അതായത് സ്കീമുകൾ കൊടുക്കുന്നതിനേക്കാൾ ഉപരി എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിലൂടെ നമ്മുടെ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റും അത് റെഗുലർ ഇൻകം ആണെങ്കിൽ പോലും എങ്ങനെയാണ് നമുക്ക് അത് മ്യൂച്വൽ ഫണ്ട്സ് വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇതൊക്കെ പറയുമ്പോഴും സാറ് നേരത്തെ പറഞ്ഞതുപോലെ കുറെ ഏറെ പേര് ഈ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്തതായിട്ടുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന് അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താ പറയണ്ടേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു തോന്നലാണ് നമ്മൾ എല്ലാവരും തന്നെ സേവ് ചെയ്തിരിക്കണം അങ്ങനെ നമ്മൾ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യണം അതിൽ നിന്ന് വേണം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് ഇന്ത്യ പണ്ട് തൊട്ടേ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് തൊട്ട് നോക്കുകയാണെങ്കിൽ അന്ന് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബോണ്ട്സ് ഉണ്ടായിരുന്നു ഇതുവഴിയൊക്കെയാണ് ഇന്ത്യക്കാരുടെ സേവിംഗ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്തത് ഈ കാശൊക്കെ തന്നെ ആയിരുന്നു പണ്ട് ഗവൺമെന്റിന്റെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് household source household സേവിങ്സിനെ ചാനലൈസ് ചെയ്ത് വെച്ചിട്ട് എക്കണോമി ഗ്രോ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്ന കാശ് വെച്ച് നമ്മൾ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യണം ആ കോർപ്പസിൽ നിന്ന് നമുക്ക് റെഗുലർ ഇൻകം അപ്പൊ അവിടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇനി ഇൻകം അല്ലെങ്കിൽ ഒരു കോർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക സേവിങ്സിൽ നിന്നാണ് ആ സേവിങ് എവിടുന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്താണ് അതായത് ഇപ്പം ഈ ഇപ്പം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർ പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടാകാം പല തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അല്ലെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകും ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഞാൻ കുറച്ച് പേരുടെ സ്ക്രീനിൽ അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും എന്താ പറയുക ഈ സമയത്ത് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും സ്പെൻഡ് ചെയ്ത് നമ്മൾ ഏർണിങ്സ് ഉണ്ടാക്കുന്നവരാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരാണ് ഇതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് I am doing this thing for my generating active income അപ്പൊ ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സിനെ പറ്റി ചിന്തിക്കേണ്ടത് അപ്പം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ചില ആൾക്കാർ സാലറിഡ് ഇൻകം കസ്റ്റമേഴ്സ് ഉണ്ടാകാം എംപ്ലോയി എന്നെ പോലെ എംപ്ലോയിഡ് ആയിട്ടുള്ളവരുണ്ടാകും ചിലർ ബിസിനസ് ചെയ്യുന്നവരുണ്ടാകാം അപ്പൊ ഈ സമയങ്ങളിൽ സാലറിഡ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ റെഗുലർ ഇൻകം വരുന്നവരാണ് ബിസിനസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സീസണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അപ്പം ഇത് റെഗുലർ ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിലോ മ്യൂച്വൽ ഫണ്ട്സിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അത് തന്നെ നമുക്ക് എത്ര എമൗണ്ട് വെച്ച് വേണമെങ്കിലും തുടങ്ങാം അത് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ഏർണിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു വലിയൊരു നല്ലൊരു കോർപ്പസ് ബിൽഡ് ചെയ്യുന്നതിനും അത് സാധിക്കുന്നുള്ളതാണ് ഇവിടെ ഞാൻ ഈ എഫ് ഡി ആയിട്ടുള്ളൊരു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതൊരു കൊച്ചു കുട്ടിക്കും നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് എല്ലാം വളരെ കൂടുതലാണ് ഇപ്പം ഏകദേശം ഏഴ് ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ഒരു സമയമാണുള്ളത് ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സാലറി ഏൺ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഇൻകം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ട്വന്റി പെർസെന്റേജ് ആയിരിക്കും അപ്പം ഞാൻ ഈ പറയുന്ന എഫ് ഡി എക്സാമ്പിൾ ഒരു ഒരു പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏഴ് ശതമാനം കിട്ടുന്ന ഒരാൾ ട്വന്റി പെർസെന്റേജ് ടാക്സ് ബ്രാക്കറ്റിലാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പോസ്റ്റ് ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് one point four percentage tax ആയിട്ട് പോയാൽ ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് അദ്ദേഹത്തിന് പോസ്റ്റ് ടാക്സ് ആയിട്ട് ഈ ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജിന് നമ്മളൊരു കോർപ്പസ് അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്താലാണ് ഈ ഒരു ലക്ഷം രൂപ നമ്മൾ ഏഴ് ശതമാനത്തിൽ അല്ലെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് കഴിഞ്ഞ് ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാണ് ഇനി നമ്മൾ അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനം തന്നെ എനിക്ക് കിട്ടുന്നു എന്നിരിക്കട്ടെ ഏഴ് ശതമാനം കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന പതിമൂന്ന് കൊല്ലം എന്നുള്ളത് കുറഞ്ഞിട്ട് ഏകദേശം പത്തര കൊല്ലത്തോട് അതായത് ടെൻ പോയിന്റ് ഫൈവ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ടെൻ പോയിന്റ് ടു ഇയേഴ്സിൽ ഈ കോർപ്പസ് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് in case ten percentage return കിട്ടുകയാണെങ്കിൽ in seven point two years this will be doubling നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ റിട്ടേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോങ് ടേം റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഫിഫ്റ്റീൻ ഇയർ അല്ലെങ്കിൽ തുടങ്ങിയ ഞാൻ ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സോറി ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഓരോ ഓരോ പീരീഡിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ തുടങ്ങിയ ഒരു ഫണ്ടിന്റെ അന്ന് തുടങ്ങി ഓരോ വർഷവും കൊടുക്കുന്ന കോമ്പൗണ്ടഡ് റിട്ടേൺ അതുപോലെ രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ഒരു ഫണ്ട് അല്ലെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ ഒരു ഫണ്ട് ഇതിന്റെയൊക്കെ അന്ന് തുടങ്ങി കൊടുത്തിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആറ് കൊല്ലം കൊണ്ട് കോർപ്പസ് ഡബിൾ ആവും അതുപോലെ പതിനഞ്ച് ശതമാനം റിട്ടേൺ ഉണ്ടെങ്കിൽ four and half years this will be double എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന return will help us to create or അത് നമ്മുടെ ഈ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിന് പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അഗ്രസീവ് ഫണ്ട്സ് ഉണ്ട് അല്ല ചില സമയത്ത് കസ്റ്റമേഴ്സിന് വളരെ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഫണ്ട് ഒന്നും വേണ്ട വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫണ്ട് മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ we have equity hybrid funds also so if you are in a life cycle അതായത് നമ്മൾ ഇപ്പം ഏൺ ചെയ്യുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ I would sincerely request each one of you to start investment in mutual funds sir ഇപ്പം ഒരു പാർട്ടിസിപ്പന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഞാൻ കേട്ടു എങ്ങനെയാണ് ഒരു എന്താ പറയുക പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഏത് ഏത് പർപ്പസ് ആണോ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ളത് we have solution for that and you know experience people like Nikhil sir at Pentad and all will be definitely you know able to support you also to create wealth now I will go back to my point അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് how to generate regular income നമ്മൾ സാധാരണഗതി റെഗുലർ ഇൻകം വേണ്ടി വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടയർ ആയിരിക്കുന്ന സമയത്താണ് റെഗുലർ ഇൻകത്തെ പറ്റി ചിന്തിക്കുന്നത് ഇപ്പൊ റെഗുലർ റിട്ടയർമെന്റ് ഏജിൽ സാധാരണഗതിയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി സംഭവിക്കും സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും ഒരു കാരണവശാലും മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എനിക്ക് വളരെ എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് റെഗുലർ ആയിട്ട് ഇൻകം ഇല്ല ഈ സമയത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോർപ്പസിൽ നിന്ന് കിട്ടുന്ന റെഗുലർ ഇൻകം ആണ് എന്നെ എൻ്റെ ദൈനംദിന ജീവിതം നയിക്കാനായിട്ട് എന്നെ സഹായിക്കേണ്ടത് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഐ വാണ്ട് ഇൻകം അപ്പൊ ഈ ഇതിനെയാണ് നമ്മൾ പറയുന്നത് പാസീവ് ഇൻകം എന്ന് പറയുന്നത് അപ്പം ഒന്നെന്ന് പറയുന്ന ആക്റ്റീവ് ഇൻകം ആക്റ്റീവ് ഇൻകത്തെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പോലും അതൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈമും എഫേർട്ടും ചെയ്ത് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് അതാണ് ആക്റ്റീവ് ഇൻകം അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുന്നു അത് പ്രൂഡന്റ് ആയിട്ട് സേവ് ചെയ്യുന്നു എഫക്റ്റീവ് ആയിട്ട് സേവ് ചെയ്യുന്നു ആ സേവിങ്ങിൽ നിന്ന് നമ്മൾ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യുന്നു ആ കോർപ്പസിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അതായത് ആ ഇൻകത്തിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് പാസീവ് ഇൻകം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഈ പാസീവ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് ഇൻകം തരുന്ന ഇപ്പം for example bank F D അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതുപോലത്തെ എഫ് ഡി പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് വീടോ അല്ലെങ്കിൽ കടകളൊക്കെ ഉണ്ട് ഇതിൽ നിന്നൊക്കെ കിട്ടാവുന്ന റെന്റൽ ഇൻകം ഇത് രണ്ടും പാസീവ് ഇൻകത്തിന്റെ ഡിഫറെന്റ് ആണ് ഇവിടെ നമ്മൾ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ പോയിന്റ്സ് അതാണ് ഇവിടെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഒരു ആവശ്യം വന്നാൽ എമർജൻസി വന്നാൽ നമുക്കത് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫണ്ട് ആയിരിക്കണം ഈ പറയുന്ന പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയും ഈ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും ഇപ്പൊ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണ് ഞാനൊരു ഒരു ഒരു ലെറ്റ്സ് ഒരു ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന്റെ കയ്യിൽ ബാങ്കിൽ ഏഴ് ശതമാനത്തിൽ ഇട്ടു എനിക്ക് ഏഴ് ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപ കിട്ടും ഓക്കെ ഏഴ് ലക്ഷം രൂപ എനിക്ക് കിട്ടും അതെന്റെ ആ വർഷത്തെ പാസീവ് ഇൻകം ആണ് അടുത്ത വർഷം ഇതേ സമയത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് അഞ്ച് ശതമാനമാണെന്നിരിക്കട്ടെ എനിക്ക് ഏഴ് ലക്ഷം രൂപയെന്ന് ഒറ്റ അടിക്ക് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ എന്താ പറയണ്ടേ ഇനി നടന്നുകൂടായികയില്ലാത്ത ഒരു സംഭവമല്ല കാര്യം കഴിഞ്ഞ വർഷം ഇതേ സമയം ബാങ്കുകൾ ഓഫർ ചെയ്തിരുന്ന റേറ്റ് എന്ന് പറയുന്നത് വൺ ഇയർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയർ ഫൈവ് പെർസെന്റേജ് അതിൽ താഴെയായിരുന്നു അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എനിക്കൊരു ലൈഫ് സ്റ്റൈലുണ്ട് ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഇപ്പൊ എനിക്ക് ഏഴ് ലക്ഷം രൂപ മതി എന്നിരിക്കട്ടെ പക്ഷെ ആ ഏഴ് ലക്ഷം രൂപയും അടുത്ത വർഷം ഇതേ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നേർത്ത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ എന്റെ ഡെപ്പോസിറ്റ് റിന്യൂ ചെയ്യുന്ന ആ സമയത്തെ പ്രിവെയിലിംഗ് റേറ്റിലായിരിക്കും if it is five percentage I will get five lakh instead of seven lakh that can have a negative impact in my lifestyle management ഇനി ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് there is tax liability applicable ഇപ്പൊ ഡൊമസ്റ്റിക് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഏഴ് ശതമാനത്തിനകത്ത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിലാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് ടാക്സ് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അഞ്ച് ശതമാനത്തിന്റെ ടാക്സ് ലയബിലിറ്റി നിൽക്കുന്നിരിക്കട്ടെ ഇനി ചില സമയത്ത് നമുക്കൊരു പത്ത് ലക്ഷത്തിന് മേളിൽ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ twenty percent will go in the form of tax liability അപ്പൊ നമ്മുടെ ഏഴ് ലക്ഷം രൂപ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ട്വന്റി പെർസെന്റേജ് പോയി കഴിഞ്ഞാൽ what I get in my hand to spend that is just five point six lakhs ഇനി തേർട്ടി പെർസെന്റേജ് ബ്രാക്കറ്റിലാണെങ്കിൽ പറയും വേണ്ട പത്ത് ലക്ഷം രൂപയ്ക്ക് മേളിലുള്ളതിന് straight away one third of it will go in the form of tax liability ഇതൊക്കെ ഇതെല്ലാം എനിക്ക് മതി എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു ഒരു ഒരു വൺ സി ആർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ടെൻ ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്റെ റിക്വയർമെന്റ് ഒരു അമ്പതിനായിരം രൂപയാണ് how will I take that fifty thousand from this investment ഇപ്പം എഫ് ഡി ഇട്ടിരിക്കുകയാണ് എഫ് ഡി ഇടുമ്പോഴത്തേക്ക് എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പത്ത് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുടെ പത്ത് എഫ് ഡി ആക്കിയിട്ട് എന്റെ റിക്വയർമെന്റ് അമ്പത് ലക്ഷം രൂപയുള്ളൂ what will I do I need to break this F D ഈ ഒരു ലക്ഷം രൂപയുടെ എഫ് ഡി ബ്രേക്ക് ചെയ്തിട്ട് അമ്പതിനായിരം രൂപ എടുത്തിട്ട് തിരിച്ച് ഞാൻ ഈ അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം again we need to understand ഈ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് വരെ ഞാൻ ഏഴ് ശതമാനത്തിന് ഇട്ടിരിക്കുന്നു അടുത്ത വർഷം അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം ആ സമയത്ത് ഞാൻ ഈ അമ്പതിനായിരം രൂപ എടുക്കുമ്പോൾ what happens my reinvestment risk will happen and I don't have any flexibility also ഇതിന്റെയൊക്കെ പുറമെയാണ് ഇൻഫ്ലേഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് സോ ഇൻഫ്ലേഷൻ ഇമ്പാക്റ്റിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല റെന്റൽ ഇൻകം അവിടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് നമുക്ക് റെഗുലർ ആയിട്ട് ഇൻകം വരാം എനിക്ക് കുറച്ച് പ്രോഫിറ്റ് ഇനി ഇവിടെ തന്നെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരാവുന്ന റിട്ടേൺ എനിക്ക് തോന്നുന്നു നിഖിൽ സാർ അത് ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വരാവുന്ന റിട്ടേൺ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് ലയബിലിറ്റി അതിൽ നിന്ന് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം തന്നെ ഇമ്പാക്ട് ആണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്ന റെഗുലർ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് ക്യാഷ് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിന് മൂന്ന് തരത്തിലാണ് നമ്മൾ അതിനെ ബേസിക്കലി കാറ്റഗറൈസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് systematic withdrawal plan systematic withdrawal plan എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ് രണ്ടാമത്തത് income distributed cum capital withdrawal I D C W എന്ന് പറഞ്ഞിട്ട് നേരത്തെ മ്യൂച്വൽ ഫണ്ട്സിൽ വർഷങ്ങളായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സിന് രണ്ട് ഓപ്ഷനാണ് ഒന്നെന്ന് പറയുന്നത് ഗ്രോത്ത് രണ്ടെന്ന് പറയുന്നത് ഡിവിഡൻഡ് ആ ഡിവിഡൻഡ് എന്ന് പറയുന്നത് പേര് റീഫ്രെയിം ചെയ്തിരിക്കുന്നതാണ് income distributed cum capital withdraw എന്ന് പറയുന്നത് ഇത് കൂടാതെ ബണ്ടിൽഡ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളിപ്പോൾ എസ് ഐ പിയെ പറ്റി പഠിച്ചിട്ടുണ്ട് S I S W P പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും അപ്പൊ എസ് ഐ പിയും എസ് ഡബ്ല്യു പിയും കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷനെയാണ് ഈ പറയുന്ന ബണ്ടിൽഡ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇനി മ്യൂച്വൽ ഫണ്ട്സിന്റെ എസ് ഡബ്ല്യു പി പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗസ്റ്റ് അല്ലെങ്കിൽ മേജർ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് അതിന്റെ ലിക്വിഡിറ്റിയാണ് എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നുള്ളതല്ല എനിക്ക് എത്ര രൂപയാണ് ആവശ്യം അതനുസരിച്ച് എനിക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വിഡ്രോ ചെയ്യാം അത് it can be five thousand rupees it can be two thousand rupees എത്ര എത്ര രൂപയാണോ നമുക്ക് ആവശ്യം ആ എമൗണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും ആ ലിക്വിഡിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ ഞാനൊരു പത്ത് ലക്ഷം രൂപ ഇട്ട് പത്തായിട്ട് ഇടണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട മ്യൂച്വൽ ഫണ്ട്സിൽ രണ്ടോ മൂന്നോ സ്കീമുകളിലായിട്ട് ഇട്ടിരിക്കുന്നു നമുക്ക് ഈ മൂന്ന് സ്കീമുകളിൽ നിന്ന് നമുക്ക് വേണ്ടത് ഒരു അമ്പതിനായിരം രൂപയാണെങ്കിൽ അത് ഒരു സ്കീമിൽ നിന്ന് മാത്രമായിട്ടോ അല്ലെങ്കിൽ മൂന്ന് സ്കീമോ നാല് സ്കീമിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇനി എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ റെഗുലർ ഇൻകം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് വളരെ ഫ്രീക്വ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ഇത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻകം ഫിക്സ് ഇവിടെ ആരാണ് നമ്മുടെ ഇൻകം ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എത്ര രൂപയാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് വരേണ്ടത് എന്ന് ഫിക്സ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആ ഇൻവെസ്റ്റർ ആണ് ഇപ്പൊ ഞാനാണ് ഒരു ഇൻവെസ്റ്റർ എന്റെ കൈ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് എന്റെ അക്കൗണ്ടിൽ വരണം എന്ന് ഫിക്സ് ചെയ്യുന്നത് ആരാ ഞാനായിരിക്കും അതായത് എനിക്കിപ്പോ ഏഴ് ശതമാനം മതി അല്ലെങ്കിൽ ആറര ശതമാനം വേണം അല്ലെങ്കിൽ എട്ട് ശതമാനം വേണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അവിടെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പെർസെൻറ്റേജ് വിഡ്രോ ചെയ്യുന്നത് ഞാനായതുകൊണ്ട് തന്നെ I should be aware of what exactly I should be withdrawing നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്താണോ ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്താണോ അതിനേക്കാളും താഴ്ന്ന ഒരു പെർസെൻറ്റേജ് ആയിരിക്കണം നമ്മൾ ഇയർലി വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മന്ത്ലി ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഏഴ് ശതമാനം ഫിക്സ് ചെയ്യുന്നു നാളെ എനിക്ക് എമൗണ്ട് ഒന്ന് കുറയ്ക്കണം എന്നിരിക്കട്ടെ ഏഴ് എന്നുള്ളത് എനിക്കിപ്പോ തൽക്കാലം വേണ്ട എനിക്ക് ആറ് മതി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എസ് ഡബ്ല്യു പി കൊടുത്തിരിക്കുന്നത് ക്യാൻസൽ ചെയ്തിട്ട് ഈ വിഡ്രോ ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഈ എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും എസ് ഐ പിയെ പറ്റി കേട്ടിട്ടുണ്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാർക്കറ്റില് അതാത് മാസങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാർക്കറ്റില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്കീമിനകത്തുള്ള പോർട്ട്ഫോളിയോയുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും അതേപോലെ തന്നെ എസ് ഡബ്ല്യു പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പസിനകത്ത് ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യും അപ്പൊ ഒരു ഏഴ് ശതമാനം അല്ലെങ്കിൽ ഒരു ആറര ശതമാനം ഞാൻ വിഡ്രോ ചെയ്യുന്നു ബാക്കിയുള്ള എമൗണ്ട് അതിൽ തന്നെയുണ്ട് അത് മാർക്കറ്റിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അത് കൂടുകയോ അത് കുറയുകയോ അതിനെ കുറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു കൂടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം ഒന്നാമത്തെ കാര്യം എസ് ഡബ്ല്യു പി എന്ന് പറയുന്നതിൽ റെഗുലർ ഇൻകം എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോവലിന്റെ ഫോമിലാണ് വരുന്നത് അതിന് എത്ര രൂപ വേണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാനാണ് മൂന്ന് ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വേണമെങ്കിൽ എനിക്ക് കൂട്ടാം അല്ലെങ്കിൽ എനിക്ക് കുറയ്ക്കാം ഇനി ചില സമയത്തൊക്കെ എൻ ആർ ഐ കസ്റ്റമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു റെഗു ഇവിടെ സെറ്റിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ നാല് മാസത്തേക്ക് ചിലപ്പോൾ നമുക്ക് വെളിയിൽ പോകണം കുട്ടികളുടെ അടുത്തോട്ട് പോകാം അല്ലെങ്കിൽ ഒരു ടൂറിന് പോവാണ് മൂന്ന് മാസത്തേക്ക് തിരിച്ച് നാട്ടിലോട്ട് വരുന്നില്ല അപ്പൊ ഇവിടെ നാട്ടിൽ ഇൻകം വേണ്ട you can stop the S W P അതായത് എസ് ഡബ്ല്യു പി എമൗണ്ട് എനിക്ക് ഇനി നാല് മാസത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എസ് ഡബ്ല്യു പി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി ഇനി തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും എസ് ഡബ്ല്യു പി സ്റ്റാർട്ട് ചെയ്യണം you can do that in between if if you feel like S W P കിട്ടിയത് മതി എനിക്ക് ആ എസ് ഡബ്ല്യു പി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ടോട്ടൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ വിഡ്രോ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കൺവെൻഷണൽ അവന്യൂവിലുള്ള എല്ലാ ചാലഞ്ച് അതായത് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇൻവെസ്റ്റർ ആണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ as an investor we need to be careful about what we are exiting അത് എപ്പോഴും നമ്മൾ എന്താണോ ആ സ്കീമിൽ നിന്ന് ഓവറോൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അതിനേക്കാളും കുറവായിരിക്കണം ഇനി രണ്ട് എമൗണ്ട് എത്ര രൂപ വേണം എന്നുള്ളത് വേണമെങ്കിൽ ഫിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം എസ് ഡബ്ല്യു പി ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തണമെന്നിരിക്കട്ടെ അത് നമുക്ക് ചെയ്യാം ഇനി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മൂന്ന് കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് എസ് ഡബ്ല്യു പി വേണ്ട അത് നിർത്തി ഫുൾ എമൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പോസിബിൾ ആണ് ഇതിനേക്കാൾ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ സംഗ ഈ പർട്ടിക്കുലർ മെത്തേഡിന്റെ എസ് ഡബ്ല്യു പിയുടെ ടാക്സ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ടാക്സ് എഫിഷ്യൻസിയെ പറ്റി നമ്മൾ കുറച്ചുകൂടെ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിഖിൽ സാർ ഞാൻ ടൈം കൂടുതൽ എടുക്കുന്നില്ല എന്ന് കരുതുന്നു ഐ ഒരു ടെൻ ടെൻ മിനിറ്റ്സിൽ I will be you know completing my session okay N R I customers എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യുന്നതിനെ പറ്റി ഓർത്തിട്ടായിരിക്കും ഈ ടാക്സ് പേ ചെയ്യണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ N R I status maintain ചെയ്യുക അല്ലെങ്കിൽ ഈ ഫണ്ട് തിരിച്ച് കുട്ടികളുടെ പേരിലേക്ക് മാറ്റിയിട്ട് അത് N R I status maintain ചെയ്യുക ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം ടാക്സിന്റെ അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് പേ ചെയ്യണമല്ലോ എന്നുള്ള ഒരു കൺസേൺ കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല S W P much more tax efficient that what we think E M Is വേണമെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു എസ് ഡബ്ല്യു പി എക്സിക്യൂട്ടീവ് ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് തരം സ്കീമിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിസ്ക്ലെയിമർ നോക്കുകയാണെങ്കിൽ mutual funds mutual fund investments are subject to market risk please read all scheme related documents carefully എന്നാണ് പറയുന്നത് അപ്പം ഓരോ സ്കീമിനും ഓരോ തരത്തിലുള്ള റിസ്ക് അപ്പറ്റൈറ്റ് ആണ് അതനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന്റെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ ആ സ്കീം സെലക്ട് ചെയ്യുന്നത് ഈ റിസ്ക് അപ്പറ്റൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഫണ്ട്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇട്ടാൽ ആ കാശ് നഷ്ടം വരാം എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിലെ റിസ്ക് എന്ന് പറയുന്നത് നല്ല കമ്പനികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് വരാം ഷെയർ പ്രൈസ് താഴോട്ട് വരാം അവിടെ നമ്മൾ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിലേറ്റഡ് തിങ്സ് അതിന് നമുക്ക് യാതൊരു കൺട്രോൾ ഇല്ല if it is a good company eventually the share price will catch the value of the company അതാണ് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല കമ്പനികളിലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ട് സ്കീം ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഈ വോളറ്റാലിറ്റി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചത് വരും അപ്പൊ ഒരു ഈ റിസ്ക് അപ്പറ്റൈറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ടല്ലോ ഈ വോളറ്റാലിറ്റി കാണുന്ന അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി അതായത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വരും ഓക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത എവിടെ വരെ ഫ്ലക്ച്വേറ്റ് ചെയ്ത എന്നെ ബാധിക്കില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി നമ്മൾ ഈ റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ഒരു ഫോർ ഇയേഴ്സിന്റെ മേളിലോട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക വോളറ്റാലിറ്റി വളരെ കുറവായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട്സിലെ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ നിന്ന് പല പല ഇത് ഇത് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് തൊട്ടുള്ള ഒരു സെവൻറ്റി ഫൈവ് ഇയേഴ്സിന്റെ സ്റ്റഡിയാണ് അതിൽ ആദ്യത്തെ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും പക്ഷേ ഒരു third year onwards when you look at it the volatility will be much more lower and it will eventually find sustain ഒരു എന്താ പറയുക കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ അതിൽ വരുന്നു എന്നുള്ളതാണ് ഇനി ഇൻകം ടാക്സ് ലയബിലിറ്റി ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്കീമിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ റിസ്ക് അപ്പറ്റൈറ്റ് ആണ് ഓരോ തരത്തിലുള്ള റിസ്ക് ആയിരിക്കും ടോൺ പക്ഷെ റിസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും risk of losing the capital അല്ല risk of seeing a volatility അതാണ് മ്യൂച്വൽ ഫണ്ട്സിലെ റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിന്റെയും റിസ്ക് അപ്പറ്റേറ്റ് അനുസരിച്ച് സ്കീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ നേരത്തെ പറഞ്ഞ് സാറ് ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ടുള്ള നന്നായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റിക്വയർമെന്റിനെ ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നിഖിൽ സാറിനെ പോലുള്ള അഡ്വൈസേഴ്സിന്റെ സഹായം തേടുകയാണെന്നുണ്ടെങ്കിൽ they will be giving you an idea about with scheme എന്ത് you need to select depending upon your other factors tax liability നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ടാക്സ് ലൈബിലിറ്റിയാണ് വരുന്നത് ഒന്നെന്ന് പറയുന്നത് ഇൻകം ടാക്സ് ലൈബിലിറ്റി രണ്ടെന്ന് പറയുന്നത് capital gain tax liability mutual ഫണ്ട്സിനകത്ത് ഇൻകം ടാക്സ് ലൈബിലിറ്റി വലിയ റിലവൻ്റ് അല്ലെങ്കിൽ ചില ഏരിയകളിൽ ഇൻകം ടാക്സ് ലൈബിലിറ്റി വരാം രണ്ടാമത് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ഇപ്പൊ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഏത് ടാക്സ് ബ്രാക്കറ്റിലാണോ റെസിഡന്റ് ഇന്ത്യനായ ഞാൻ വരുന്നത് ആ ടാക്സ് ബ്രാക്കറ്റ് പ്രകാരം എനിക്ക് കിട്ടുന്ന ഇൻകത്തിന് ഞാൻ ടാക്സ് പേ ചെയ്യണം അപ്പൊ ചില സാഹചര്യങ്ങളിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വരുന്ന ഇൻകം അതിനെ ഇൻകം ടാക്സിന്റെ പെർവ്യൂവിലേക്ക് കൊണ്ടുവന്നിട്ട് അത് പ്രകാരമായിരിക്കണം ടാക്സ് പേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കീമിൽ വരികയാണെങ്കിൽ we should be paying tax accordingly otherwise capital gain tax ആണ് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് capital gain tax will occur only and when you realise the profit or gain from the mutual fund scheme എന്ത് പ്രോഫിറ്റ് എന്റെ പോർട്ട്ഫോളിയോ കണ്ടാലും എനിക്ക് അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല only and if I withdraw money I will be paying capital capital gain ടാക്സിനെ ബ്രോഡ്ലി രണ്ടായിട്ടാണ് പറയുന്നത് ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ രണ്ട് long term capital short term capital gain tax on equity mutual funds എന്ന് പറയുന്നത് വൺ ഇയറിൽ താഴെയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ടെന്യൂർ എന്നുണ്ടെങ്കിൽ ഞാൻ short term capital gain tax ആയിട്ട് തന്നെ കാണും വൺ ഇയറിന് മേളിലാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം നേരെ മറിച്ച് ബോൺസിലോട്ട് വരികയാണെങ്കിൽ ബോണ്ടിൽ ത്രീ ഇയർ ആണ് short term capital gain three ഇയറിന് മേളിലാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ് ഡബ്ല്യു പി എടുക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ഞാൻ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വൺ ഇയറിനുള്ളിൽ ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിയലൈസ്ഡ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഇക്വിറ്റി ആണെങ്കിൽ ഞാൻ അതിനെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സ് പേ ചെയ്യണം വൺ ഇയറിന് ശേഷമാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ക്യാപിറ്റൽ വൺ ലാക്ക് വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ ഞാൻ ഒരു എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ട അതിന് മേളിലുള്ളതിന് മാത്രം ഞാൻ ടാക്സ് പേ ചെയ്താൽ മതി അപ്പം ഓരോ കസ്റ്റമറുടെ ടാക്സ് പേ ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് റിക്വയർമെന്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ പറ്റി ചിന്തിക്കാൻ അതും എഗെയിൻ ഐ വുഡ് സേ ഇത് നമ്മൾ നിഖിൽ സാറിനെ പോലുള്ളവർ അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ഇപ്പോഴത്തെ റൂളാണ് നമ്മൾ പറയുന്നത് tax rule can be change അത് ബഡ്ജറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ നോൺ ബഡ്ജറ്ററി ആയിട്ടോ any changes can happen on the tax front അതനുസരിച്ച് ടാക്സ് നമ്മുടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും അതുപോലെ വിഡ്രോവൽ പ്ലാനും നമ്മൾ മാനേജ് ചെയ്യണം അതിന് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഒരു ഒരു ഒരു അഡ്വൈസറിന്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ആണ് നമുക്ക് വരേണ്ടത് long term investment long term investment എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ഒരു സജഷൻ നമ്മൾ എസ് ഡബ്ല്യു പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ എസ് ഡബ്ല്യു പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള പീരീഡ് കൊടുക്കണം ഞാൻ ഇന്ന് തുടങ്ങി അഞ്ച് കൊല്ലത്തിന് ശേഷമായിരിക്കണം എസ് ഡബ്ല്യു പി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എസ് ഡബ്ല്യു പി ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും രണ്ട് കൊല്ലത്തേക്കോ ഒരു കൊല്ലത്തേക്കോ വേണ്ടി എസ് ഡബ്ല്യു പി സ്റ്റാർട്ട് ചെയ്യരുത് S W P should be started for at least for three two ഒരു ഫോർ ഇയർ പ്ലസ് പീരീഡിലേക്ക് വേണം നമ്മൾ എസ് ഡബ്ല്യു പി സ്റ്റാർട്ട് ചെയ്യണം അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വിഡ്രോ ചെയ്യണം എന്ന് പറയുമ്പോൾ വല്ലാതെ നമ്മൾ കൂടുതലായിട്ട് വിഡ്രോ ചെയ്ത് അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ S W P can be impacted to a large extent so S W P എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു കോർപ്പസിൽ നിന്ന് നമ്മൾ തന്നെ വിഡ്രോ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് അത് റെഗുലർ ഇൻകം ആണ് റെഗുലർ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം റെഗുലർ ക്യാഷ് ഫ്ലോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം മന്ത്ലി വേണമെങ്കിൽ ചെയ്യാം ക്വാർട്ടർലി വേണമെങ്കിൽ ചെയ്യാം ഇയർലി വേണമെങ്കിൽ ചെയ്യാം ഇത് നമ്മൾ നോക്കുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ എന്ത് ആവശ്യം അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചാൽ അതിനകത്ത് അതിനൊരു പ്രൊവിഷൻ ഉണ്ടാകും വളരെ ടാക്സ് ആണ് ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്നത് ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ എസ് ഡബ്ല്യു പിയിൽ ഇൻവെസ്റ്റർ ആണ് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡി സി ഡബ്ല്യുവിൽ ഫിക്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് ഫിക്സ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് പെർസെൻറ്റേജ് ആയിരിക്കും ഡിവിഡൻഡ് ആയിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ mutual funds dividend pay out ചെയ്യുന്നത് അവർ റിയലൈസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് വേണം പേ ഔട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സാധാരണഗതിയിൽ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഡിവിഡൻഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ഷെയർസിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും അങ്ങനെ ചെയ്യരുത് കാര്യം കമ്പനിയുടെ രണ്ട് കാര്യം കമ്പനിയുടെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എസ് ബി ഐ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യം അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി നോക്കുകയാണെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒ എൻ ജി സി അല്ലെങ്കിൽ റിലയൻസ് രണ്ട് കാര്യമാണ് അവർക്കുള്ളത് ഒന്നെന്ന് പറയുന്നത് അതിന്റെ share price share price is decided or determined by the market factors പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് ആ കമ്പനി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ആണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് വേറെ മ്യൂച്വൽ ഫണ്ടിന്റെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്ന അവരുടെ എന്താ പറയുക അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പാസ് ത്രൂ ഏജന്റ് ആണ് കാശ് ഇൻവെസ്റ്റഡ് എന്ന് കളക്ട് ചെയ്യുന്നു മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ അതിൽ നിന്നാണ് നമ്മൾ കസ്റ്റമറിന് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്തിട്ട് ഡിവിഡൻഡ് ആയിട്ടോ കൊടുക്കുന്നത് അപ്പം പത്ത് രൂപയുടെ ഒരു എൻ എ വി പന്ത്രണ്ട് രൂപയാകുക എന്ന് വെച്ചാൽ ട്വന്റി പെർസെന്റേജ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു ഈ ട്വന്റി പെർസെന്റേജിന്റെ ഒരു പോർഷൻ നമ്മൾ ലെച്ചെ ഒരു രൂപ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് അത്ര കണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് അപ്പം പന്ത്രണ്ട് രൂപയായ എൻ എ ബി ഒറ്റയടിക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് രൂപയായിട്ട് കുറയാം അപ്പം ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ഡി സി ഡബ്ല്യു എന്ന് പറയുന്നത് നോർമൽ കമ്പനിയുടെ ഷെയർസ് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് പോലെയല്ല ഇത് നമ്മുടെ തന്നെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പോർഷനാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ പെർവ്യൂവിൽ വരുന്നതാണ് അതായത് നമുക്ക് ഒരു ഡിവിഡൻഡ് ആയിട്ട് എന്ത് കിട്ടുന്നോ അങ്ങനെ ഡിവിഡൻഡ് കിട്ടുന്നത് നമ്മുടെ ടോട്ടൽ ആ ഫൈനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് പേ ചെയ്യണം അപ്പൊ I D C W execute ചെയ്യുന്ന ആൾക്കാർ ഒരു എന്താ പറയുക ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാര്യം അതിന് മേളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്വന്റി പെർസെൻറ്റേജോ അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജോ ബ്രാക്കറ്റിൽ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ടാക്സ് പേ അവിടെ നമ്മൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്ര പെർസെൻറ്റേജ് ആണ് എനിക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് ഇപ്പം എട്ട് ശതമാനം ഒമ്പത് ശതമാനം റിട്ടേൺ ഡിവിഡൻഡ് ആയിട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ in the form of dividend കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ട്വന്റി പെർസെൻറ്റേജ് പോയാൽ പോലും we will be getting a better tax efficient return than what bank F B last bundle products S I P plus S W P എന്നാണ് ഇത് പറയുന്നത് ഇതിൽ നമ്മൾ എസ് ഐ പി ചെയ്യുന്നു എസ് ഐ പി ചെയ്ത് ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യുന്നു ആ കോർപ്പസിൽ നിന്ന് നമ്മൾ ഒരു പീരീഡിലേക്ക് റെഗുലർ ആയിട്ട് എമൗണ്ട് ഫിക്സ് വിഡ്രോ ചെയ്യുന്നു ഇതിന് ഓരോ ഓരോ മ്യൂച്വൽ ഫണ്ട് ഓരോ പേരിലാണ് പറയുന്നത് ഇപ്പം ചില മ്യൂച്വൽ ഫണ്ട് സ്കീംസിന് ഫ്രീഡം എസ് ഐ പി എന്ന് പറയുകയാണെങ്കിൽ മറ്റു ചില മ്യൂച്വൽ ഫണ്ട് സ്കീമിന് ഇതിന് മിത്ര എസ് ഐ പി എന്നാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല പീരീഡിൽ ചിലത് എട്ട് വർഷം പത്ത് വർഷം പന്ത്രണ്ട് കൊല്ലം പതിനഞ്ച് കൊല്ലം ഈ പീരീഡിലേക്ക് നമ്മൾ മന്ത്ലി എസ് ഐ പി ആയിട്ട് ചെയ്യും എട്ട് കൊല്ലമാണ് ഒരാൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് എട്ട് കൊല്ലം കഴിയുന്നതോടുകൂടി മ്യൂച്വൽ ഫണ്ട് സ്കീം തന്നെ ആ ഒരു മെത്തേഡ് വഴി റെഗുലർ ആയിട്ട് നമുക്ക് എസ് ഡബ്ല്യു പി ഫോമിൽ നമുക്ക് ഇൻകം തന്നുണ്ട് അപ്പൊ ആദ്യത്തെ എട്ട് കൊല്ലം ഞാൻ മന്ത്ലി ആയിരം രൂപ അടയ്ക്കുന്നു എന്നിരിക്കട്ടെ ചില സ്കീമുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ എട്ട് കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ആ മന്ത്ലി അടയ്ക്കുന്ന എമൗണ്ട് ഒമ്പതാമത്തെ കൊല്ലം തൊട്ട് എനിക്ക് തിരിച്ച് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കും അടുത്ത ഇരുപത്തഞ്ച് കൊല്ലം ഈ ഇരു ഇത് പത്ത് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഞാൻ ഒരു അയ്യായിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വൺ ആൻഡ് ഹാഫ് ടൈംസ് എനിക്ക് പതിനൊന്നാമത്തെ കൊല്ലം തൊട്ട് അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കിട്ടും ഇനി പന്ത്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് ടു ടൈംസ് കിട്ടും അത് പതിനഞ്ച് കൊല്ലം ആവുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് എനിക്ക് ത്രീ ടൈംസ് കിട്ടും അപ്പം ഒരു കസ്റ്റമറിന് എനിക്ക് ഒരു ലക്ഷം രൂപ മന്ത്ലി കിട്ടണം ഞാൻ പതിനഞ്ച് വർഷം അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുപ്പതിനായിരം രൂപ അല്ലെ മുപ്പത്തി മൂവായിരം രൂപ മന്ത്ലി പതിനയ്യായിരം പതിനഞ്ച് കൊല്ലത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ പതിനാറാമത്തെ കൊല്ലം തൊട്ട് എല്ലാ മാസവും ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എസ് ഡബ്ല്യു പി ഫോമിൽ വരും that will continue for twenty five years twenty five years കഴിയുമ്പോൾ whatever is the available corpus that can be redeemed ഇനി എഗെയിൻ എസ് ഐ പിക്ക് ഉള്ള ഫ്ലെക്സിബിലിറ്റി എല്ലാം തന്നെ ഇതിലുണ്ട് എസ് ഡബ്ല്യുക്ക് ഉള്ള ഫ്ലെക്സിബിലിറ്റി എല്ലാം തന്നെ ഉണ്ട് എസ് ഐ പി ഞാനൊരു പത്ത് കൊല്ലം അടച്ചു എനിക്ക് അത് കഴിഞ്ഞിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല you can stop it. Whatever we have paid, that will remain in the folio and that can be used for SWP. ഇനി പതിനഞ്ച് കൊല്ലം ഞാൻ അടച്ചു പെട്ടെന്ന് എനിക്കൊരു ആവശ്യം വന്നു I can withdraw the entire money instead of going for S W P S W പിക്ക് പോകുന്നതിന് പകരം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം റെഗുലർ ഇൻകം കിട്ടേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാശ് വേണം you can do that you can withdraw it and you can use it for inter purpose അപ്പം ഈ മൂന്നാമത്തെ പ്രോഡക്റ്റിൽ നമ്മൾ ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതായത് നമ്മളിപ്പോൾ ഏണിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഒരു സൈഡിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അതേ സമയത്ത് തന്നെ അവർക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു സർട്ടൻ എമൗണ്ട് വിഡ്രോ ചെയ്താൽ ഈ എംപ്ലോയ്മെന്റ് ടൈമിൽ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഇ എം ഐ ആണ് ഇപ്പൊ പെട്ടെന്ന് ഒരു ആഗ്രഹം വരുവാണ് ഒരു കാർ അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഒരു ആവശ്യം ഞാൻ എം ഇത് ചിലപ്പോൾ എന്റെ സാലറിയിൽ നിന്ന് എടുക്കാൻ എനിക്കൊരു മാർഗം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് വഴി നമ്മളൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അമ്പതാമത്തെ വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണെന്നുണ്ട് പെൻഷൻ ഒന്നും ഇല്ല അല്ലെങ്കിൽ വേറെ ഇൻകം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് ഒരു S W S I P തുടങ്ങുക പതിനഞ്ച് കൊല്ലം തൊട്ട് നമ്മൾ എസ് ഡബ്ല്യു പി ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് കൊല്ലം അടുത്ത ഇരുപത്തഞ്ച് കൊല്ലം അദ്ദേഹത്തിന് ഈ പറയുന്ന എമൗണ്ടിന്റെ പ്രപ്പോസ് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് വന്നുകൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യും ഐ എം ഷുവർ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യമില്ലാതെ വിഡ്രോ ചെയ്യാതിരിക്കുക എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിന് പത്ത് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കൊല്ലം തന്നെ നമ്മൾ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പതിനഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻ ബിറ്റ്വീൻ നമ്മൾ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക് ചെയ്യില്ല but still it is absolutely flexible അപ്പം I'm I have overshot the time thank you Nikhil sir so if I can narrate it about this three options S W P I D C W and bundle product ഇത് എല്ലാവർക്കും തുടങ്ങാവുന്നതാണ് ഏനി കോർപ്പസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ പല പല സ്ഥലങ്ങളിലായിട്ടാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ സെയിം മ്യൂച്വൽ ഫണ്ട്സിന്റെ കോർപ്പസ് നമ്മൾ ഒരു ലെവലിലേക്ക് വളർത്തുക അവിടുന്ന് നമുക്ക് എച്ച് ഡബ്ല്യു പി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഐ ഡി സി ഡബ്ല്യു ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അത് ശ്രദ്ധി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടാക്സ് ലൈബിലിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുക മൂന്ന് ഏണിംഗ് പീരീഡിലുള്ള യങ്സ്റ്റേഴ്സിന് മറ്റുമൊക്കെ റെഗുലർ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഒരു എമൗണ്ട് നമ്മൾ സ്പെയർ ചെയ്ത് മാറ്റി വെച്ച് എസ് ഐ പി ഫോമിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ അദ്ദേഹത്തിന് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്